السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا وحبيبنا مصطفى محمد صلى الله عليه وآله وصحبه أجمعين സമാനതകളില്ലാത്ത ഈ ആത്മസംയമനത്തിന് വലിയ അർത്ഥങ്ങളും മാനങ്ങളുമുണ്ട് നമ്മുടെ രാജ്യം ലോകം ഉറ്റുനോക്കിയ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിക്ക് ശേഷം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായം വെച്ചു പുലർത്തുന്ന ആത്മസംയമനം ആ ആത്മസംയമനത്തെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിലയിരുത്തുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ് സമുദായം വെച്ചു പുലർത്തുന്ന ആത്മസംയമനത്തിന് ധാരാളം അർത്ഥങ്ങളും മാനങ്ങളുമുണ്ട് വിധിയോടുള്ള മാനസികമായി യോജിപ്പോ അല്ലെങ്കിൽ പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന മാനസികാവസ്ഥയുടെ പേരിലല്ല ഈ ആത്മസംയമനം നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ധാരാളം പതിറ്റാണ്ടുകളായി രാജ്യത്തിൻ്റെ വികസനങ്ങൾക്ക് ചില ഗ്രാമങ്ങളുടെ വളർച്ചയ്ക്ക് സമൂഹത്തിനിടയിലുള്ള സമാധാനത്തിനൊക്കെ വിഘാതമായി നിൽക്കുന്ന ഒരു ഡെമോക്രസിൻ്റെ വാള് പോലെ തൂങ്ങിക്കിടന്നിരുന്ന ബാബരി മസ്ജിദ് അയോധ്യയുമായി ബന്ധപ്പെട്ട വിധി അത് സുപ്രീം പരമോന്നത സുപ്രീം കോടതി ഒരു അന്തിമ വിധിയിലേക്കെത്തി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അതിലേറ്റവും വിഷമിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കേണ്ട സമുദായം ആത്മസംയമനം പാലിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് സഹോദരന്മാരെ ആത്മസംയമനത്തിന് ധാരാളം മാനങ്ങളും അർത്ഥങ്ങളും ഉണ്ടെന്ന് പറയാൻ കാരണം വിധി അനുകൂലമായതുകൊണ്ടല്ല ചിന്തിക്കുന്ന ആലോചിക്കുന്ന വിധിയുടെ വ്യവഹാരങ്ങളിലെ കോടതിയുടെ നിരീക്ഷണങ്ങളെ വിഷ്വൽ പ്രിന്റിംഗ് മാധ്യമങ്ങളിലൂടെ വായിക്കുകയും കേൾക്കുകയും ചെയ്ത സാമാന്യ ബുദ്ധിയുള്ള ആരും തീർച്ചയായും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാൻ പറ്റിയ വിധിയുണ്ട് എന്ന് പറയാൻ പറയാൻ കഴിയില്ല അതേസമയത്ത് ഈ രാജ്യത്ത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെയും നീതി നിർവഹണ കേന്ദ്രത്തിൻ്റെയും ഒക്കെ മഹത്വത്വം മഹത്വം മനസ്സിലാക്കിയ നീതി നിർവഹണ കേന്ദ്രങ്ങളാകുന്ന കോടതികളുടെ സമുന്നത കേന്ദ്രമാകുന്ന സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് പദവിയിലേക്ക് വരെ എത്തിയ ഇന്നും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന നിരവധി പൂർവകാല ജസ്റ്റിസ്മാർ ജഡ്ജിമാർ ഈ വിധിയെ വളരെ പുച്ഛഭാവത്തോടുകൂടെ പരിഹാസത്തോടുകൂടെ നോക്കിക്കാണുന്നത് നമ്മൾ വായിക്കുകയുണ്ടായി സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസും ജഡ്ജുമായ മാർക്കൻഡിംഗ് കഡ്ജുവും അതുപോലെ തന്നെ അതുപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജായിരുന്ന ജസ്റ്റിസ് എ കെ ഗാംഗുലി എന്ന് പറയുന്ന അശോക് കുമാർ ഗാംഗുലിയുമൊക്കെ ധാരാളം ജഡ്ജിമാരാണ് മുസ്ലിം സമുദായത്തിൻ്റെ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതിയുടെ പരമോന്നത സ്ഥാനത്തിരുന്ന പൂർവ്വകാല ജഡ്ജിമാർ പോലും ഈ വിധിയെ സംതൃപ്തി ഈ വിധിയിൽ സംതൃപ്തി പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ മുസ്ലിം സമുദായത്തിൻ്റെ കഥ പറയേണ്ടതില്ലല്ലോ പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ സമുദായം ആത്മസംയമനം പാലിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനമായും നമ്മുടെ രാജ്യം കഴിഞ്ഞ എഴുപത് വർഷത്തിലേറെയായി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം നിരപരാധികൾ കൊല ചെയ്യപ്പെടുകയും ധാരാളം ആളുകൾക്ക് ഉപ്പമാർ രക്ഷിതാക്കൾ നഷ്ടപ്പെടുകയും കിടപ്പാടം നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് കോടികൾ നഷ്ടമുണ്ടാക്കുന്ന വർഗീയ ലഹളകൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്ത ഒരു പ്രശ്നത്തിന് പരിഹാരമാവോ ഈ വിധിയെങ്കിൽ അതിനാണ് മുസ്ലിം സമുദായം ആത്മസംയമനം പാലിച്ചത് ആ പരിഹാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ആത്മസംയമനം നമുക്കറിയാം അങ്ങനെ പരിഹാരം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ നാട് മാത്രമല്ല ഒരു സമുദായമായാലും ഒരു വ്യക്തിയായാലും ഒരു ഒരു പ്രദേശമായാലും ആ പ്രദേശത്തെ ജനങ്ങൾ എന്നും പ്രശ്നങ്ങളുടെ പിന്നിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ മാത്രം അഭിരമിച്ച് അല്ലെങ്കിൽ അതിൽ മാത്രം ഇടപഴകി ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് തീർച്ചയായും പുരോഗതി കൈവരിക്കാൻ കഴിയില്ല മുന്നേറ്റം ഒരിക്കലും അവർക്ക് സാധ്യമല്ല അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു വിഭാഗത്തിന് നഷ്ടമുണ്ടായാലും മറ്റൊരു വിഭാഗത്തിന് ലാഭമുണ്ടായാലും ആ നഷ്ടത്തിൻ്റെ മുന്നിൽ കണ്ണീർ വാർത്ത് ആത്മസംയമനം പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്തി പിടിക്കുകയാണ് ഈ സമുദായം സത്യത്തിൽ ചെയ്തിരിക്കുന്നത് വലിയ നഷ്ടമുള്ളൊരു വിധി വളരെ ആത്മസംയമനത്തോടുകൂടെ രാജ്യത്തെ മുസ്ലിം സമുദായം ഏറ്റുവാങ്ങിയിട്ട് സമാധാനം ഈ രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമുദായം ഈ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നതാണ് എന്നാൽ ഈ രാജ്യം ഈ സമുദായത്തെ ഇനി കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന ഒരു വലിയ പ്രതീക്ഷ ഈ ആത്മസംയമനത്തിൻ്റെ പിന്നിലുണ്ട് സഹോദരന്മാരെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ ആവർത്തിക്കരുത് ആവർത്തിക്കാതിരിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിന് വിഘാതമാകുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതെയാകുമെന്ന പ്രതീക്ഷയോടെയാണ് ഈ ആത്മസംയമനം ആർക്കും അതിൽ സംശയം വേണ്ട നാം ആലോചിക്കുക നമ്മുടെ രാജ്യത്ത് ധാരാളം തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട് എന്താ ലോകസഭാ തെരഞ്ഞെടുപ്പായാലും അല്ലെങ്കിൽ മറ്റു തെരഞ്ഞെടുപ്പുകളായാലും ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പലപ്പോഴും ഈ രാജ്യത്തെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും വിവിധ പ്രദേശങ്ങളിലുമുള്ള ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവലാളുകളാകുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ വിസ്മരിച്ചുകൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ധാരാളം പാരിസ്ഥിതികമായ പ്രശ്നങ്ങളടക്കമുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് കടന്നു വന്ന നാം ഒക്കെ വായിക്കേണ്ടി വന്ന നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യ രാജ്യത്തിൻ്റെയും തൊഴിലില്ലായ്മയുടെയും ഗ്രാഫിനെ കുറിച്ചുള്ള കൃത്യമായ കണക്ക് വായിച്ചപ്പോൾ നാം നെട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് വേളകളിൽ വേദികളിലും പ്രസംഗങ്ങളിലും സംവാദങ്ങളിലും ഒന്നും ഇതല്ല കടന്നു വരാറുള്ളത് അല്ല ആരെങ്കിലും ഈ വിഷയങ്ങൾ മുന്നിലേക്കിട്ടാൽ ആ വിഷയങ്ങളെ മറികടക്കുന്ന രൂപത്തിൽ വർഗീയ ജാതീയ അല്ലെങ്കിൽ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും ക്ഷേത്രങ്ങളുടെയും മതചിഹ്നങ്ങളുടെയും പേരു പറഞ്ഞ് ജനങ്ങളുടെ വികാരങ്ങളെ ഇളക്കിവിട്ട് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ വിസ്മരിക്കുന്ന തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സ് ബ്രെയിൻ വാഷ് ചെയ്യുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഇതിനൊരു അറുതിയാവും ഈ വിധിയെന്ന് ഈ രാജ്യത്തെ മുസ്ലിം സമുദായമടക്കം ആത്മസംയമനത്തിലൂടെ രാജ്യത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മുഴുവൻ ആളുകളും ആഗ്രഹിക്കുകയാണ് അഥവാ ഇതുപോലത്തെ മനുഷ്യരുടെ സമൂഹത്തിൻ്റെ രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ മറ മറക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന രൂപത്തിൽ വർഗീയ അജണ്ടകൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കോതയിൽ യഥാർത്ഥ പ്രചാരണ ആയുധങ്ങളെ വിസ്മരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആളുകൾക്ക് ഇനി അതിന് സാധിക്കാതെ വരുമോ ഈ വിധി കൊണ്ടെങ്കിൽ വലിയ ഉപകാരമാണ് സഹോദരന്മാരെ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ രാജ്യത്ത് അല്ലെ ലോകത്തെ എല്ലായിടത്തും ഇന്ന് അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം നീതി നിർവഹണ രംഗത്ത് തന്നെയാണ് നീതി എന്ന് പറയുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതി നടപ്പാക്കുന്നതിൽ വളരെ വളരെ കൂടുതൽ അതിനുവേണ്ടി ത്യാഗം ചെയ്തൊരു സമുദായമാണ് ലോകത്തിൻ്റെ ചരിത്രത്തിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും നീതി എന്ന് പറയുന്ന സമൂഹത്തിൽ സമാധാനവും സ്വസ്ഥതയും യഥാർത്ഥ സന്തോഷവും നിലനിൽക്കാൻ ആവശ്യമായ നീതി നിർവഹണ രംഗത്ത് അതിൻ്റെ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും വിശുദ്ധ ഖുർആൻ വരച്ച് കാട്ടിയിട്ടുണ്ടെങ്കിൽ കാട്ടിയിട്ടുണ്ടെങ്കിൽ മഹാനായ തിരുനബി സല്ലാഹു അലൈ വസല്ലം തങ്ങൾ തൻ്റെ പ്രവാചകത്വത്തിന് ശേഷമുള്ള ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടയിൽ അധികാരം കയ്യിൽ കിട്ടി ഒരു രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ കസേരയിലിരുന്നപ്പോൾ തൻ്റെ ആ മാതൃകാപരമായ ജീവിതത്തിലൂടെ നീതിയുടെ പ്രാധാന്യം ആ പാഠശാലയിൽ നിന്ന് തന്നെ അനുചരന്മാർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അനുചരന്മാരാകുന്ന ഖലീഫമാർ ആ നീതിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം ഇന്നത്തെ സാഹചര്യം എന്താണ് ഇന്നത്തെ സാഹചര്യം ഉന്നതന്മാർക്കെതിരെ ഒരു എഫ് ഐ ആർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരുപക്ഷേ ഏതോ കാലത്ത് കുഴിച്ചുമൂടപ്പെട്ട കേസ് പോലും കുത്തി കുത്തിപ്പൊക്കി വന്നിട്ട് അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിക്കുന്ന സ്ഥലം വരെ നമ്മുടെ രാജ്യത്ത് നിന്ന് പലപ്പോഴും നമ്മൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഭരിക്കുന്നവർക്കെതിരെയും അധികാരമുള്ളവർക്കെതിരെയും വിധിയോ അല്ലെങ്കിൽ കേസോ ഫയൽ ചെയ്യുന്ന ചെയ്യാൻ ധൈര്യമുള്ള ഉദ്യോഗസ്ഥന്മാരും സമൂഹവും നമ്മുടെ ലോകത്ത് കുറഞ്ഞു വരികയാണ് അല്ലെങ്കിൽ ഭയത്തോടുകൂടെയാണ് പല ആളുകളും അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇവിടെയാണ് സഹോദരന്മാരെ ഒരു ജഡ്ജിയെ നിയോഗിക്കുമ്പോൾ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമ്പോൾ അതിനുള്ള മാനദണ്ഡം നമുക്കനുകൂലമായി വിധിക്കുമോ വിധിക്കില്ലേ എന്നതാണോ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹി ഹബീബായ നബി സല്ലാഹു അലൈ വസ്ല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് നീതി നിർവഹണത്തിൻ്റെ പരമോന്നതമായ ഉദാത്തമായ ഉജ്ജ്വലമായ മാതൃക സ്വീകരിച്ച് മഹാത്മജി പോലും ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിൻ്റെ ഭരണമാണെന്ന് പറഞ്ഞെങ്കിൽ ആ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റതിയുല്ലാവുനീമിൻ്റെ ഭരണത്തിൻ്റെ ചരിത്രത്തിലെ ഏടുകളിൽ നമുക്കത് കാണാൻ കഴിയും താൻ ഭരിക്കുന്ന കാലത്താണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് അൻഹു ഒരു ഗ്രാമീണനായ അവിടെയാണ് നാം അടിവരയിടേണ്ടത് ഒരു പാവപ്പെട്ട എല്ലാവരും ഭരണാധികാരികൾ മാത്രമല്ല സമൂഹം പോലും ചിലപ്പോൾ പുച്ഛമായി കണ്ടേക്കാൻ കണ്ടേക്കാൻ സാധ്യതയുള്ള ഒരു പാവപ്പെട്ട ഗ്രാമീണനിൽ നിന്ന് ഒരു കുതിരയെ കച്ചവടം ചെയ്യുകയാണ് കുതിരയെ കച്ചവടം ചെയ്ത് ആ കുതിരപ്പുറത്തിങ്ങനെ മഹാനായ ഉമർ ഖത്താബ് റതിയുള്ളാവുന്നു യാത്ര ചെയ്ത് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുതിര രോഗിയായി മാറുന്നു ഉടനെ ഈ വിൽപ്പന നടത്തിയ കച്ചവടക്കാരനെ തേടിപ്പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ സുഹൃത്തെ നീ എനിക്ക് വിറ്റത് രോഗിയായ കുതിരയാണല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ രോഗിയായ കുതിരയെ വിറ്റിട്ടില്ല ഞാൻ വിറ്റത് ആരോഗ്യമുള്ള നല്ല ആരോഗ്യ ആരോഗ്യമുള്ള ഒരു കുതിരയെയാണ് അതങ്ങനെ രണ്ടാളുകൾക്കിടയിൽ തർക്കം രൂപപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ജഡ്ജിന്റെ മുന്നിലേക്ക് പോകാം ആരായിരിക്കും ജഡ്ജ് മഹാനായ ഉമർ ഖത്താബ് അദ്ദേഹവും തീരുമാനിക്കുന്നത് അന്ന് ഇതുപോലത്തെ വിഷയങ്ങൾക്ക് വിധി പറയാറുള്ള വലിയ ജഡ്ജിയുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ലാത്ത ഷുറൈഹുൽ ഖാലി റഹിമഹുല്ല റതിയല്ലാഹു ആണ് ഷുറൈഹുൽ ഖാലിയുടെ മുന്നിലേക്കെത്തി സുറൈഹുൽ ഖാലിയുടെ മുന്നിലേക്ക് എത്തിയിട്ട് വിവരങ്ങളും വിശ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രണ്ടാളുടെയും വാദങ്ങൾ കേട്ടപ്പോ മഹാനായ ഷുറൈഹുൽ ഖാദി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ഒരു ചോദ്യമുണ്ട് ഹൽ അഖത്തൽ ഫർസ സ്വഹി സലീമൻ യാ അമീറൽ മുഅ്മിനീൻ അല്ലയോ അമീറുൽ മുഅ്മിനീൻ ഈ കുതിരയെ നിങ്ങൾ വാങ്ങുമ്പോൾ ആരോഗ്യവാനായിരുന്നോ ഈ കുതിര അതേ മുഹമ്മദ് ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതേ നാം അതേ ആരോഗ്യവാനായിരുന്നു അപ്പോൾ ഷുറൈഹുൽ ഖാദി പറഞ്ഞു ബിമാ വാങ്ങിയതിനെ നിങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ വാങ്ങുമ്പോൾ നല്ല ആരോഗ്യമുള്ള രൂപത്തിലാണെങ്കിൽ ആരോഗ്യത്തോടുകൂടെ തിരിച്ചു കൊടുക്കുക ഈ വിധി കേട്ടപ്പോ മഹാനായ ഉമർ ഖത്താബ് റതിയല്ലാഹുവിനു തങ്ങൾ അത്ഭുതത്തോടെ ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചിട്ട് ചോദിച്ചു ഹൽ ഹക്കത അല്ലയോ ഷുറൈഹെ ഇങ്ങനെ അല്ലാതൊരു വിധി ഇതിനില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഷുറൈഹുൽ ഖാലി റഹ്മത്തുല്ലാഹി അലി പറഞ്ഞു ഫസുലുൻ വഹുക്കുമുൻ അതിലുൻ സത്യസന്ധമായ ഒരു തീരുമാനം നീതിപൂർവമായ ഒരു വിധിയാണിത് ഇത് കേട്ടപ്പോൾ മഹാനായ ഉമർ ഖത്താബ് എന്ന ഭരണാധികാരി ചെയ്തത് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുകയല്ല ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസികൾ സമ്പത്തിന്റെ വലുപ്പം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത് മറിച്ച് മഹാനായ അമീർ ഖത്താബ് തങ്ങൾ പറഞ്ഞു യാ ഫിലൽ കൂഫ കൂഫ എന്ന പ്രവശ്യ കൂഫയിലേക്ക് പോകണം നിങ്ങൾ കാരണം നിങ്ങളെ ഞാൻ ഖാലിസ്ഥാനത്ത് നിയോഗിക്കുകയാണ് പരമോന്നത കോടതിയുടെ ജഡ്ജി അഥവാ നിങ്ങളെ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഭരണാധികാരിക്ക് എതിരെ ഭരണാധികാരിക്കെതിരെ ഭരണം നടത്തുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കെതിരെ ഒരു വിധി പ്രഖ്യാപിച്ചപ്പോൾ അതാണ് യഥാർത്ഥ സുപ്രീം കോടതിയുടെ അല്ലെങ്കിൽ ഉന്നത കോടതിയുടെ ജഡ്ജി ആവേണ്ടത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ആ ഏറ്റവും ഉന്നത പദവിയിൽ നിയോഗിച്ച പാരമ്പര്യം മഹാനായ അമീറുൽ മുഹ്മിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം മറ്റൊരു ഭരണാധികാരിക്കെതിരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതേ കാലി വിധി പ്രഖ്യാപിച്ചു നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും അതാരാണ് മഹാനായ അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അലിയുബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കയ്യിൽ വളരെ വിലപിടിപ്പുള്ള ഒരു സുരക്ഷാ വസ്ത്രം ഉണ്ടായിരുന്നു വളരെ താല്പര്യത്തോടുകൂടെ സൂക്ഷിച്ചിരുന്ന വസ്ത്രം ആ വസ്ത്രം ഒരു യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടു പോയി അവസാനം വഴിയിൽ നിന്ന് ജൂതനായ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായ ഒരാളുടെ കയ്യിൽ അത് കിട്ടി അദ്ദേഹം അത് കടയിൽ വിൽപ്പന നടത്താൻ നേരത്താണ് ഉടമസ്ഥനായ അമീറുൽ മുക്മിനീനായിരുന്ന ഭരണാധികാരിയായിരുന്ന അലിയുബിൻ അബി താലിബ് റതിയുള്ളാഹുനുഹു തങ്ങൾ അത് അന്വേഷിച്ച് ചെല്ലുന്നത് ആ സമയത്ത് പറഞ്ഞു ഇത് എൻ്റെതാണ് ഞാൻ ആർക്കും വിറ്റിട്ടില്ല ആർക്കും വെറുതെ കൊടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെതാണ് അങ്ങനെ തർക്കം ഊർജിച്ചപ്പോ രണ്ടാളും എന്ത് തീരുമാനിച്ചു ഏതായാലും തർക്കിച്ചിട്ട് കാര്യമില്ല ഇതിനൊരു പരിഹാരം കാണാൻ ആരുടെ മുന്നിലേക്ക് പോകാം നമുക്ക് ഇസ്ലാമിക കോടതിയുടെ ജഡ്ജാവുന്ന സുഹൈഹുൽ ഖാദിയുടെ മുന്നിലേക്ക് പോകാം അവിടെ ചെന്നു വിചാരണകൾ നടന്നു ആ സമയത്ത് സുറൈഹുൽ ഖാദി റതിയല്ലാഹു അൻഹു പറഞ്ഞു അലിയുബിൻ അബി താലിബ് റതിയല്ലാഹു അൻഹുവിനോട് തെളിവ് കൊണ്ടുവരണം നിങ്ങൾ പറയുന്നതിന് ന്യായമുണ്ടെങ്കിൽ ന്യായത്തിന് സാക്ഷികളെ രണ്ടാളെ കൊണ്ടുവരണം മഹാനായ അലിയുബിൻ അബി താലിബ് റതിയുള്ളാവുൻഹു ഒരു സാക്ഷി കമ്പർ എന്ന് പറയുന്ന തൻ്റെ പരിചാരകനുണ്ട് മറ്റൊരു സാക്ഷി ആരാണ് തൻ്റെ മകനാകുന്ന ഹസ്സൻ റതിയുള്ളാഹു അനുഹു രണ്ടാളുകളെ സാക്ഷിയായി കൊണ്ടുവന്നപ്പോൾ മഹാനായ സുറൈഹുൽ ഖാലി എന്ന ജഡ്ജ് ഭരണാധികാരിയുടെ മുഖത്തു നോക്കി തീ പറയുകയാണ് ലാക്കിൻ ലാ തജൂസു യാ മുഅ്മിനീൻ പിതാവിന് മകൻ സാക്ഷി നിൽക്കുന്ന സമ്പ്രദായം ഇസ്ലാം അനുവദിച്ചിട്ടില്ലല്ലോ പിതാവിന് മകൻ സാക്ഷി നിൽക്കുന്ന സമ്പ്രദായം ഇസ്ലാം അനുവദിച്ചിട്ടില്ലല്ലോ അലി റളിയല്ലാഹു അൻഹു ആശ്ചര്യത്തോടെ പറഞ്ഞു യാ സുബ്ഹാനല്ലാ റജുലുൻ മിൻ ജന്നത്തി ലാ ആ സാക്ഷി നിൽക്കാൻ കഴിയില്ലെന്നാണോ പറയുന്നത് അദ്ദേഹത്തിന് സാക്ഷി നിൽക്കാൻ കഴിയുന്നില്ല എന്നാണോ പറയുന്നത് സ്വർഗത്തിൽ സ്വർഗത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ വീണ്ടും ചോദിച്ചു അല്ലയോ സുറൈഹെ നിങ്ങൾ കേട്ടിട്ടില്ലേ നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ അൽ ഹസനു വൽ ഹുസൈനു സയ്യിദാ ഷബാബി അഹിലിൽ ജന്ന സ്വർഗലോകത്തെ യുവാക്കളുടെ രണ്ട് നേതാക്കളാണ് ഹസൻ ഹുസൈൻ അവരിലൊരാളെ സാക്ഷി നിർത്തിയിട്ട് ആ സാക്ഷി സ്വീകരിക്കില്ലെന്നാണോ പറയുന്നത് ഷുറൈഹെ മഹാനവറുകൾ പറഞ്ഞു പറ്റില്ല ഇസ്ലാമിൽ അങ്ങനെ വകുപ്പില്ല അങ്ങനെ ആ യുദ്ധ യുദ്ധ സുരക്ഷാ വസ്ത്രം അദ്ദേഹത്തിന് തന്നെ കയ്യിലേക്ക് അദ്ദേഹത്തോട് എടുക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം മുസ്ലിമാകുന്ന ഒരു സംഭവമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നീതിയുടെ അങ്ങേയറ്റത്തെ പ്രാധാന്യം ലോകത്തെ പഠിപ്പിക്കുകയും ഉന്നതന്മാർക്കെതിരെ കേസ് വിധിച്ച ആളുകൾക്ക് ആളുകൾക്ക് ഉയർന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്ത നീതിയെക്കുറിച്ച് ലോകത്തോട് വളരെ വാചാലമായി സംസാരിച്ച വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുനബിയുടെയും അനുയായികൾ അനീതിയുടെ പേരിൽ ഒരു ആത്മസംയമനത്തിന് തയ്യാറാവുന്നത് ഈ രാജ്യത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാകുകയല്ലോ ആകുമല്ലോ എന്ന് വിചാരിച്ചാണ് എന്ന് ഈ രാജ്യത്തെ എല്ലാവരും മനസ്സിലാക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ ഇതുപോലത്തെ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തു നിന്ന് പൂർണ്ണമായി ഇല്ലാതെയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്റദ് അവാനാൻ അലഹദില്ലാഹി റബിൻ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു